ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ നമുക്കിന്നൊരു ഹൈഡ്രജൻ ബലൂൺ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ പോകാം അപ്പം നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ബലൂണാണ് പിന്നെ ഇത് ഡ്രൈ ക്ലീൻ അതായത് നമ്മുടെ സിങ്കിലൊക്കെ ഇടൂല്ലേ സിങ്കിലൊക്കെ ഇടുന്ന ടൈപ്പ് അതിൻ്റെ ബ്ലോക്കൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത് പിന്നെ കുറച്ച് കല്ല് പിന്നെ ബലൂൺ കെട്ട നൂല് പിന്നെ നമ്മുടെ ഫുഡൊക്കെ മേടിക്കും പാർസൽ കിട്ടുന്ന അലൂമിനിയം ഷീറ്റ് പിന്നെ ഒരു കുപ്പി അതിൽ വെള്ളം ഇതാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഇനി നമുക്കിത് ബലൂൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഈ അലൂമിനിയം ഷീറ്റൊക്കെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി കട്ടാക്കി കട്ടാക്കി കൊടുക്കാം എന്നിട്ട് ഇതെന്തിനാണ് ഈ കല്ലൊന്ന് മുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ അലൂമിനിയം ഷീറ്റ് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് കിട്ടണം നേരത്തെ വൈറ്റ് വന്നതേ ഇതാണ് ഉണ്ടാക്കാൻ പറ്റിയ ഹൈഡ്രജൻ ബലൂൺ അപ്പോൾ വേറെ കുറച്ചും കൂടി കൂടുതൽ കൂടുതലിട്ട് നോക്കി അപ്പോഴത്തേന് തന്നെ ഇതായി ഇതൊരു ഫ്ലോപ്പ് വീഡിയോ ആയിപ്പോയി ട്രയൽ അടിക്കാതെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇത് പറക്കുമോ നോക്കട്ടെ എന്താ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഹൈഡ്രജൻ ബലൂൺ ഇവിടെ കുറേ ഇതൊക്കെ വീർപ്പിച്ചിട്ട് നൂലൊക്കെ കെട്ടി പറക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഫ്ലോപ്പായി പോയി അപ്പോൾ ഇതിൻ്റെ ഫ്ലോപ്പിംഗ് എന്താണെന്ന് പഠിച്ചിട്ട് ഞാൻ വീണ്ടും വരും നമുക്ക് ശരിക്കും ഞാൻ ഹൈഡ്രജൻ ബലൂൺ പറക്കുകയും ചെയ്യും ഓക്കെ